ഹാവ് യുവേഴ്സ് എൻ്റെ പേര് ദീപ ഞാൻ ബിമാക്സ് അക്കാഡമിയിലെ നഴ്സിംഗ് ട്യൂട്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന D H M O H പ്രോമറ്റിക് അങ്ങനെ ഹാദ് ഇങ്ങനെയുള്ള നഴ്സിംഗിൻ്റെ കുറേ എക്സാംസ് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫലപ്രദമാവുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫണ്ടമെൻറ്റൽസ് എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും തന്നെ മാറി അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നതും ചിലപ്പോൾ തെറ്റിപ്പോകുന്നതുമായിട്ടുള്ള കാര്യമാണ് എലക്ട്രൈറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയം സോഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എക്സ്ട്രാ സെല്ലുലാർ ഒരു എലക്ട്രൈറ്റ് ആണ് അതിലും സോഡിയത്തിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ one thirty five to one forty five milliequivalent per litre ആണ് അത് നമുക്ക് നോർമലി അറിയാം പക്ഷേ അതിൻ്റെ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് സിംറ്റം ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് ചിലർക്ക് പലർക്കും തന്നെ ഒരു പലപ്പോഴും നല്ല എല്ലാവർക്കും തന്നെ അത് മറന്നു പോകുന്നത് അന്നേരം നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഓർത്ത് വെച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ഒരു ടിപ്പ് പറഞ്ഞിരിക്കുക ദാറ്റ് ഈസ് ഫ്രൈഡ് സാൾട്ട് എന്ന് ഫ്രൈഡ് സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഈ സോഡിയം കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ നെട്രീമിയ ആയിരിക്കുന്ന സമയത്ത് പേഷ്യൻ്റ് എന്തൊക്കെയായിരിക്കും കോമൺലി കാണിക്കുന്ന സിംറ്റം എന്ന് നമുക്ക് ഒരുപാട് ഈസി ആയിരിക്കും കാര്യം ക്വസ്റ്റിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ്ലി വരുന്നത് സിംറ്റത്തിനെ തന്നിട്ട് എന്ത് മാനേജ്മെൻ്റ് ആണ് അത് നമുക്ക് സിംറ്റമാണ് പറയുന്നത് അതിൽ ഇതൊരു കോഡാണ് ഫ്രൈഡ് സാൾട്ട് അതിൽ ഫ്രൈഡിലെ എഫ് എഫ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഫീവർ ഇപ്പോൾ സോഡിയം കൂടുന്ന ഒരു പേഷ്യൻറ്റിന് ലോ ഗ്രേഡ് ഫീവർ ഉണ്ടാവും അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ബോഡിയിൽ ഈ സോഡിയം കൂടുന്നതിനനുസരിച്ച് ഡബ്ല്യു ബി സിയുടെ കൗണ്ട് കുറയുകയും പേഷ്യൻ്റ് അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാവും ലുക്കോപ്പീനി ആവുന്നത് കാരണം പേഷ്യൻറ്റ് ചെറുതായിട്ട് പനി ഉണ്ടാവും അതാണ് ഒന്നാമത്തെ സിംറ്റം ദാറ്റ് ഈസ് ഫീവർ രണ്ടാമത് ആറ് ആറ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ്നെസ് ഈ സോഡിയം എന്ന് പറഞ്ഞാൽ ഉപ്പ് കൂടുന്ന പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ടൊരു വെപ്പാണ് കാരണം എന്ന് പറഞ്ഞാൽ ബ്രെയിനിലോട്ടുള്ള ന്യൂറോളജിക്കൽ ഇമ്പൾസസിനെ കൺട്രോൾ ചെയ്യുന്ന സഹായിക്കുന്നതിൽ ഒരു മേജർ ഇലക്ട്രേറ്റ് ആണ് സോഡിയം പൊട്ടാസ്യം അങ്ങനെ പെട്ടെന്ന് സോഡിയം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് അങ്ങ് കുറച്ചും കൂടെ അജിറ്റേറ്റഡ് ആയിപ്പോൾ അതാണ് എന്ന് പറയുന്നത് ഈ റെസ്ലെസ് പറയുമ്പോൾ അവിടെ പേഷ്യൻറ്റ് ആണെങ്കിൽ ഡിസോറിയൻറ്റഡ് ആകാം കൺഫ്യൂഷനും ആകാൻ ചാൻസ് ഉണ്ട് അതാണ് ഈസി ആയിട്ട് പറഞ്ഞത് ആറ് റെസ്ലെസ് ആകും രണ്ടാം മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഐ ഐ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ബി പി നമുക്കറിയാം സോഡിയം കൂടിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയുന്നതാണ് പേഷ്യൻറ്റ് ബി പി കൂടുതലായിരിക്കുമെന്ന് ഉപ്പ് കൂടുതലാണെങ്കിൽ ബി പി കൂടുതലായിരിക്കും അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിലെ റെനിൻ്റെ സെക്രീഷൻ കൂടുകയും ഫ്ലൂയിഡിൻ്റെ അബ്സോർഷൻ കിഡ്നി ട്യൂബുകൾ കൂടുന്നത് കാരണം ഈ സോഡിയം കൂടുന്ന പേഷ്യൻറ്റിന് എന്ത് കൂടുതലായിരിക്കും ബി പി കൂടുതലായിരിക്കും സോ അങ്ങനെ നമ്മളവിടെ ഹൈപ്പർ ടെൻഷൻ വരെ ഇവിടെ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞത് ഇൻക്രീസ്ഡ് ബി പി അടുത്തത് ഇ e, എഡിമ എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈപ്പർ നെട്രീമിയ കൂടുന്ന പേഷ്യൻറ്റിന് എഡിമ ഉണ്ടാവും അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ് സോഡിയത്തിൻ്റെ അബ്സോർഷൻ കൂടുമ്പോൾ വെള്ളത്തിൻ്റെ അബ്സോർഷനും കിഡ്നി ട്യൂബുകളിൽ കൂടുകയാണ് അങ്ങനെ പെരിഫറലി പ്രത്യേകിച്ച് കാലിലും അതുപോലെ തന്നെ പെരി ഓർബിറ്റലുമായിട്ട് എഡിമ ഉണ്ടാകുന്നു that is E e oedema അടുത്തത് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈ മൗത്ത് സോ അതായത് ഡ്രൈ മൗത്ത് എന്ന് പറയുന്നത് സോഡിയം കൂടുന്ന പേഷ്യൻറ്റിന് എന്തായിരിക്കും ശരീരത്തിൽ വെള്ളം കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനകത്താണ് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത് പക്ഷേ അത് പേഷ്യൻ്റെ ബോഡി എന്താണ് എക്സ്ട്രാ സെല്ലുലാറായിട്ടുള്ള ഇലക്ട്രേറ്റിൻ്റെ ഡെഫിഷ്യൻസി കാരണമായിട്ട് അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ ആ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ അവർക്ക് വായിക്കാത്ത എപ്പോഴും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദാഹം ഉണ്ടാകും അതുകൊണ്ട് ഡ്രൈ മൗത്ത് ഉണ്ടാകും that is D for dry mouth അടുത്ത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സാൾട്ടാണ് അത് സാൾട്ടിൻ്റെ ഫുൾ ഫോം പറയുമ്പോൾ എസ് ഫോർ സ്കിൻ ഫ്ലഷ്നെസ് അല്ലെങ്കിൽ സ്വെറ്റിംഗ് സോ സ്കിൻ ഫ്ലഷ്നെസ് അല്ലെങ്കിൽ സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉപ്പ് കൂടുന്ന മനുഷ്യന് ഭയങ്കരമായിട്ട് നല്ല ദാഹം കൂടുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഈ വെള്ളം കുടിക്കുന്ന പേഷ്യൻ്റ് എപ്പോഴും എന്ത് ചെയ്യും വിയർത്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഒരു ഡീഹൈഡ്രേറ്റ് ആയ കാരണം ഒരു ഫ്ലഷിങ് സെൻസേഷൻ ഒരു പുകച്ചിലുണ്ടാവുന്നു അതിന് ഈസി ആയിട്ടാണ് സ്കിൻ ഫ്ലഷ്നെസ് അല്ലെങ്കിൽ സ്വെറ്റിംഗ് എന്നുണ്ടാകുന്നത് അടുത്തത് A A for agitation so already ഞാനിവിടെ പറഞ്ഞു ആറ് റെസ്റ്റ്ലെസ്നെസ്സാണ് വരുന്നത് അതുപോലെ തന്നെ എ അജിറ്റേഷൻ ഉപ്പ് കൂടുന്ന പേഷ്യൻറ്റിന് ബ്രെയിനിലോട്ടുള്ള ഇമ്പൾസസിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് കൂടി കൂടി ഇമ്പൾസസിനെ അജിന്നാണ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണം ആ പേഷ്യൻറ്റ് അജിറ്റേറ്റഡ് ആകുകയും അതിലൂടെ സീഷറിലോട്ട് പോകാനും ചാൻസ് ഉണ്ട് അതാണ് എ അജിറ്റേഷൻ അടുത്ത L liability of mood liability of mood എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് കൂടുന്ന പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഉപ്പ് ബ്ലഡിനകത്ത് അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് മൂഡ് സ്വിമ്മിങ് ഉണ്ടാവും കാര്യം നമ്മുടെ ബ്രെയിനിൽ ഇമ്പൾസുകൾക്ക് പ്രോബ്ലം ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ ബ്രെയിനിലോട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആ ഒരു റിലീസിനും അപ്നോമാലിറ്റി ഉണ്ടാകും അതുകൊണ്ട് ഈ പേഷ്യൻറ്റിന് മൂഡ് സ്വിമ്മിംഗ് ആയിട്ട് മറവികൾ ഉണ്ടാകുകയും ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉണ്ടാകും അതിന് ഈസിയാണ് L for liability of mood അടുത്തത് ടി ടി തേഴ്സ്റ്റ് നമുക്കറിയാം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അന്നേരം ദാഹമാണ് പേഷ്യൻറ്റ് കൂടുതലുണ്ടാകുന്നത് സോ ലാസ്റ്റായിട്ട് പറയുന്നു തേഴ്സ്റ്റ് സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്ന ഒരു ടിപ്പാണ് ഹൈപ്പർ നെട്രീമയിൽ ഫ്രൈഡ് സാൾട്ട് അതുകൊണ്ട് ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള നഴ്സിംഗ് ടിപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി താഴെ ഇതിൻ്റെ ഐക്കൺ കാണും So thank you all. Five years of trustworthy service over 5,000 successful candidates. DMAX group of institutions For more details, log on to www.bmaxacademy.com.